വായനയേക്കാൾ വലിയൊരു ഏകാന്തമായ പ്രവൃത്തിയില്ലെന്ന് എൻ ശശിധരൻ മാഷ് പറയാറുണ്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച അജയ് പി മാങ്ങടിൻ്റെ സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന നോവൽ വായനയെ ശ്വാസമാക്കിയ ഒരു കൂട്ടം മനുഷ്യരുടെയും ഒരു കൂട്ടം ബന്ധങ്ങളുടെയും കഥയാണ് സൂസന്നയുടെ ഗ്രന്ഥപുരയുടെ പരിചയപ്പെടുത്തലാണ് ഈ ആഴ്ചത്തെ വാക്കിലയിൽ വൈക്കോയുടെ അവസാന പുസ്തകമായ this is not the end of the ബുക്കിൽ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് മനുഷ്യ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് പുസ്തകം മനുഷ്യവംശത്തിൻ്റെ ആദ്യകാലം തൊട്ടുള്ള മറ്റ് കണ്ടുപിടുത്തങ്ങളെപ്പോലെ ചക്രം മുതലായ കണ്ടുപിടുത്തങ്ങളെപ്പോലെ പുസ്തകത്തിനും ഒരു അന്ത്യമില്ല താളിയോലകളിലും ജംഗമ അച്ചുകളിലും പിന്നീട് പുസ്തകങ്ങളിലേക്കും ഇപ്പോൾ ഈ റീഡറുകളിലേക്കും മാറിയ നമ്മുടെ വായനാ സംസ്കാരം ഒരു പ്രവാഹം പോലെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഈ നദി ഒരിക്കലും വറ്റുകയില്ല സൂസനയുടെ ഗ്രന്ഥപുര അജയ് പി മാങ്ങാടിൻ്റെ ആദ്യ നോവലാണ് മാതൃഭൂമി ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ലോകം അവസാനിക്കുന്നില്ല എന്ന പുസ്തകക്കുറിപ്പുകൾക്ക് ശേഷം വരുന്ന അദ്ദേഹത്തിൻ്റെ ഈ നോവൽ പുസ്തകങ്ങളിലൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഒരു വലിയ വായനക്കാരൻ്റെ നോവൽ എഴുത്ത് എങ്ങനെയായിരിക്കണമെന്ന് ഒരുപക്ഷെ ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാണ് ഈ പുസ്തകം ഒരു പുസ്തകത്തെയുള്ള ഒരു പുസ്തകത്തെ തേടിയുള്ള യാത്രയാണ് സൂസന്ന എന്ന മറയൂരിലെ തണ്ടിയേക്കൻ്റെ മകളിൻ്റെ വീട്ടിലേക്ക് നീലകണ്ഠ പരമാരയുടെ വിഷാദത്തിൻ്റെ ശരീരഘടന എന്ന പുസ്തകം തേടിക്കൊണ്ട് അബിയും അലിയും യാത്ര തുടരുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത് ആ യാത്രയിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ കടന്നു വരുന്നു കഥാപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ പുസ്തകങ്ങളിലെ എഴുത്തുകാർ വരുന്നു വായനക്കാർ വരുന്നു പല പല മനുഷ്യർ വരുന്നു പല ജീവിത ബന്ധങ്ങൾ വരുന്നു പ്രണയം വരുന്നു കാമം വരുന്നു സ്നേഹവും മരണവും എല്ലാം വരുന്നു അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ സമഗ്രമായ ചിത്രണമാണ് സൂസന്നയുടെ ഗ്രന്ഥപുരയിലൂടെ നമുക്ക് അനുഭവിക്കാനാകുന്നത് ഈ പുസ്തകത്തിലൊരു നിഗൂഢതയുണ്ട് സൂസന്നയുടെ ഗ്രന്ഥപുര എന്ന തലക്കെട്ട് പോലെ തന്നെ നിഗൂഢാർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന എന്തോ ഒന്ന് ഈ പുസ്തകത്തിലുണ്ട് പുസ്തകത്തിൻ്റെ ഓരോ താളുകളും തിരഞ്ഞു തിരിഞ്ഞ് നാം പോകുമ്പോൾ ഒരു തത്വജ്ഞാനി എങ്ങനെയാണോ ജീവിതത്തിൻ്റെ അന്തിമ സത്യത്തെ കണ്ടെത്തുവാൻ വേണ്ടി തിരഞ്ഞു തിരിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ് നോവൽ വായനക്കാരൻ പുസ്തകത്തിൻ്റെ അന്തിമമായ സത്യം അറിയാൻ വേണ്ടി എങ്ങനെയാണോ ആകാംക്ഷയോടെ പോകുന്നത് അതുപോലെ തന്നെ നാമും തിരഞ്ഞു തിരിഞ്ഞു പോകുന്നു നീലകണ്ഠ പരമാര എന്ന മലയാളത്തിലെ വലിയൊരു ഡിറ്റക്റ്റീവ് നോവലേ നീലകണ്ഠ പരമാര എന്ന മലയാളത്തിലെ വലിയൊരു ഡിറ്റക്റ്റീവ് നോവൽ എഴുത്തുകാരൻ്റെ വിഷാദത്തിൻ്റെ ശരീരഘടന എന്ന അപ്രകാശിത കയ്യെഴുത്തു പ്രതി തേടിക്കൊണ്ടാണ് അലിയും അഭിയും യാത്ര തുടരുന്നത് അഭിയുടെ അച്ഛൻ പറഞ്ഞ അറിവാണ് നീലകണ്ഠ പരമാരയുടെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ളത് റോബർട്ട് ബട്ടൻ്റെ the the anatomy of melancholy എന്ന നോവലിൻ്റെ സ്വതന്ത്ര തർജ്ജമയാണ് ഈ പുസ്തകം എന്നാണ് പറയുന്നത് അത് തേടി അവർ മറയൂരേക്ക് എത്തുന്നു അവിടെ വെച്ചാണ് സൂസനെ പരിചയപ്പെടുന്നത് സൂസനയുമായി ചുറ്റിപ്പറ്റി നിരവധി കഥാപാത്രങ്ങളെ അവർ പരിചയപ്പെടുന്നു സൂസന്നയിലൂടെ അബി തൻ്റെ പ്രണയിനിയിലേക്കുള്ളൊരു വഴി തുറക്കുന്നു അലി മഹാരാജ് സ്കൂളിലേക്ക് തൻ്റെ തുടർ പഠനത്തിനായിട്ട് പോകുന്നു അവിടെ വെച്ച് അമുത എന്ന സുഹൃത്തിനെ അലി പരിചയപ്പെടുന്നു അമുത പോലെ തന്നെ ഒരു വായനക്കാരിയാണ് അലിയേക്കാളുമേറെ ലോകബോധവും തത്വചിന്തയും അമുതയ്ക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട് അവർ എറണാകുളത്തെ പബ്ലിക് ലൈബ്രറിയിലും ബോട്ട് ചട്ടിയിലും നിരവധി സായാഹ്നങ്ങളിൽ യാത്ര തുടരുന്നു അമുതയിലൂടെ ഫാത്തിമയിലേക്കും ഇക്ബാലിലേക്കും കൃഷ്ണനിലേക്കും അലി എത്തിച്ചേരുന്നു ഒരുപക്ഷെ സൂസനയിൽ തുടങ്ങിയ യാത്ര ഒട്ടനവധി പേരിലേക്ക് നീങ്ങുന്നു സൂസനയുടെ ഗ്രന്ഥപുരയിലെ അല്ലെങ്കിൽ സൂസനയുടെ ഗ്രന്ഥപുരയിലൂടെ നാം കടന്നു ചെല്ലുന്നത് ഇത്തരത്തിൽ ഒരുപാട് കഥാപാത്രങ്ങളാണ് ഒരുപക്ഷെ നോവലിൽ സൂസനയുടെ സാന്നിധ്യം വളരെ കുറവാണ് പക്ഷെ നാം അപ്പോഴും ഓർക്കേണ്ടുന്നൊരു കാര്യമുണ്ട് നാം സൂസന്നയുടെ പുസ്തകശാലയ്ക്കുള്ളിലിരുന്നാണ് ഇവരെയൊക്കെ പരിചയപ്പെടുന്നതും കാണുന്നതും യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ ഉടമ സൂസൻ തന്നെയാണ് ഈ പുസ്തകം തരുന്ന മറ്റൊരു ഉൾക്കാഴ്ച ഇതിൻ്റെ ഭാഷയാണ് മലയാളികൾക്ക് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അടുത്തിടപഴകാൻ പറ്റുന്ന ഒരു ഗദ്യശൈലിയാണ് അജയ് പി മാങ്ങാടതിൽ സ്വീകരിച്ചിരിക്കുന്നത് സംസ്കൃത ജടിലമായ തൻ്റെ പദസമ്പത്തും വാക്ചാതുര്യം കാണിക്കാനുള്ള ഒരു തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങളും ഈ നോവലിൽ കാണുന്നില്ല മറിച്ച് നോവൽ വളരെ ലളിതമായ അയത്ന ലളിതമായ ഒരു ഗദ്യത്തിലൂടെയാണ് തുടരുന്നത് ഒരുപക്ഷെ പി എഫ് മാത്യൂസിൻ്റെ ചാവുനിലത്തിലും എസ് ഹരീഷിൻ്റെ മീശയിലും ഒക്കെ കണ്ടതുപോലുള്ള തെളിമയാർന്ന ഗദ്യം അങ്ങനെ ഒരു ഭാഷ മലയാളത്തിന് കൈമോശം വന്നിട്ടില്ലെന്ന് സൂസന്നയുടെ ഗ്രന്ഥപുരയിലൂടെ തെളിയിക്കുന്നുണ്ട് സൂസന്നയുടെ ഗ്രന്ഥപുര വായിക്കുമ്പോൾ നമ്മളെ ആകർഷിക്കുന്ന ഒരു കഥാപാത്രം വെള്ളത്തൂവൽ ചന്ദ്രനാണ് വെള്ളത്തൂവൽ ചന്ദ്രൻ ഒരുപാട് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന എന്നാൽ പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ അറിയാത്തൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം വായിച്ച പുസ്തകങ്ങളൊന്നും തന്നെ അദ്ദേഹം സൂക്ഷിക്കുന്നില്ല അദ്ദേഹത്തിനെ വായിക്കാൻ ഏൽപ്പിച്ച പല പുസ്തകങ്ങളും അദ്ദേഹം പല സ്ഥലങ്ങളിലായിട്ട് ഉപേക്ഷിച്ച് കളയുന്നുണ്ട് അങ്ങനെ വായന എന്ന മനുഷ്യൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നിനെ കേന്ദ്രീകരിച്ചാണ് ഈ പുസ്തകം നീങ്ങുന്നത് വെള്ളത്തൂവൽ ചന്ദ്രനും അലിയും അബിയും തണ്ടിയേക്കനും സൂസന്നയും അമുദയും ഇക്ബാലും ഫാത്തിമയും കൃഷ്ണനും മാത്രമല്ല റെയ്മൺ കാർവറും ദസ്തോവ്സ്കിയും ടാഗോറും റൂമിയും ജി കെ സ്റ്റസ്റ്റനും എല്ലാവരും ഇതിലെ കഥാപാത്രങ്ങളാണ് ഒരുപക്ഷെ അനേകം ലോകങ്ങൾ ഈ പുസ്തകത്തിലേക്ക് വരുന്നു അനേകം കാലങ്ങളും ഈ പുസ്തകത്തിലേക്ക് വരുന്നു വായന എന്ന പ്രവൃത്തിയുടെ ഏറ്റവും വലിയ ഗുണം എന്തെന്ന് ചോദിച്ചാൽ അത് നമ്മളെ കാലത്തിൻ്റെയും സ്ഥലത്തിൻ്റെയും സങ്കുചിതമായ ഇടങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നു കാലത്തിനും സ്ഥലത്തിനും അതീതമായ മനുഷ്യവംശത്തിൻ്റെ വലിയൊരു ചരിത്രത്തിലേക്ക് നമ്മെ കൂടി ചേർക്കുന്നു നാം അതിൽ സംഘം ചേർന്നു പോകുന്നു ഒരുപക്ഷെ അന്തിമമായി ഏതൊരു പുസ്തകവും തൊടുന്നത് നീതി എന്ന വാക്കിനെയാണ് അല്ലെങ്കിൽ സ്നേഹമെന്നും കരുണ എന്നും ഉള്ള അതിൻ്റെ പര്യായങ്ങളെയാണ് സൂസന്നയുടെ ഗ്രന്ഥപുരയും അന്തിമമായി ചെന്ന് തൊടുന്നത് അങ്ങനെ ഒരു ബിന്ദുവിലേക്ക് തന്നെയാണ് പല സ്ഥലങ്ങളിലായി പല കാലങ്ങളിലായി സ്നേഹം പല ആളുകൾക്കിടയിലൂടെ പടരുന്നുണ്ട് വെള്ളത്തുവൽ ചന്ദ്രനിലും ജലയ്ക്കും ഇടയിലൊരു സ്നേഹമുണ്ട് മദ്രാസ് യൂണിവേഴ്സിറ്റിയിലേക്ക് തൻ്റെ തുടർ പഠനത്തിനായി പോയ അബി അബിക്കുള്ളിലൊരു സ്നേഹമുണ്ട് അലിക്കും അമിതയ്ക്കുമുള്ളിലൊരു സ്നേഹമുണ്ട് മറ്റൊന്ന് അപ്രത്യക്ഷമാകലുകളെക്കുറിച്ചാണ് വർത്തമാനകാല ഇന്ത്യയിൽ ഒരുപക്ഷെ ഏറ്റവും സുപരിചിതമായൊരു പദമാകാം ഈ കാണാതാവും കാരണം ഏതുമില്ലാതെ സർവകലാശാല വിദ്യാർത്ഥികൾ കാണാതാവും അത്തരത്തിലൊരു കാണാതാവൽ ഈ ക നോവലിലുമുണ്ട് അത് അമുതയുടെ അപ്രത്യക്ഷമാകലാണ് പെട്ടെന്നൊരു ദിനം ബോട്ട് ചെട്ടിക്കരികിൽ വെച്ച് അമുതയുടെ സൈക്കിൾ മാത്രം കാണുന്നു അമുതയെ കാണാതാവുന്നു അതിൻ്റെ കാരണമൊന്നും ഈ നോവൽ അന്വേഷിക്കുന്നില്ല അതൊരു പക്ഷേ അത് വായനക്കാർക്ക് വിട്ടു തന്നിരിക്കാം ആ കാണാതാവൽ ഒരുപക്ഷെ നമുക്കേറെ സുപരിചിതമായ ഒന്നാണ് അങ്ങനെ ഒരുപാട് അപ്രത്യക്ഷമാകലുകളുള്ള ഒരുപാട് നിഗൂഢതകളുള്ള എന്തൊക്കെയോ ഈ നോവലിന് ചുറ്റും ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഓരോ വായനയും അത്തരത്തിൽ നിഗൂഢമായൊരു പ്രവൃത്തി തന്നെയായിരിക്കാം വായനയോളം വലിയ നിഗൂഢമായ മറ്റൊരു പ്രവൃത്തി ഇല്ലെന്നും പറയാം വായന ഒരു ആൾക്കൂട്ടത്തിൻ്റെ സംസ്കാരമല്ല മറിച്ചൊരു വ്യക്തിയുടെ ഒറ്റപ്പെട്ട ഏകാന്തമായൊരു പ്രവൃത്തിയാണ് ഏകാന്തതയെ മരണത്തെ ഒക്കെ അതിജീവിക്കാൻ മനുഷ്യൻ പഠിപ്പിച്ചത് വായനയിൽ നിന്ന് അല്ലെങ്കിൽ വായനയിലൂടെയാണ് മരണത്തെ അതിജീവിക്കുക എന്നുള്ളത് ഏതൊരു സാഹിത്യകൃതിയുടെയും ആത്യന്തികമായ ലക്ഷ്യമാണ് വായനയും മനുഷ്യനിലേക്ക് പകരുന്നത് അത്തരമൊരു ലക്ഷ്യം തന്നെ ജൂസെ സരമാഗോവിൻ്റെ ഒരു വാചകമുണ്ട് അദ്ദേഹത്തോട് എഴുത്തിനോട് എഴുത്തിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഉത്തരം ഞാൻ ദിവസേന രണ്ട് പേജെങ്കിലും എഴുതും ബാക്കി എല്ലാ സമയവും വായിക്കും വായിക്കും വായിക്കും അത്തരമൊരു വായനയുടെ അനുഭവമാണ് സൂസന്നയുടെ ഗന്ധപുര എന്ന അജയ് പി മാങ്ങാടിൻ്റെ നോവലും തരുന്നത് ഇതൊരു ഡിറ്റക്റ്റീവ് നോവലായി വായിക്കാം ഇതൊരു പ്രണയബന്ധങ്ങളുടെ നോവലായി വായിക്കാം ഇതേതുമില്ലാതെ നോവലിൻ്റെ സാമ്പ്രദായികമായ ഘടനയെ മലയാളികൾ നിരന്തരം പിന്തുടരുന്നൊരു ഘടനയെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഈ നോവൽ മുന്നോട്ട് വയ്ക്കുന്നത് ഈ നോവലിൻ്റെ തുടക്കത്തിൽ അജയ് ഒന്ന് രണ്ട് വാചകങ്ങളുണ്ട് അത് ഞാൻ വായിക്കാം ഞാൻ വായിച്ച പുസ്തകങ്ങൾക്കും ഞാൻ അറിഞ്ഞ മനുഷ്യർക്കുമുള്ള എൻ്റെ ആദരമാണ് ഈ നോവൽ അപമാനങ്ങളോടും പരാജയങ്ങളോടുമുള്ള എൻ്റെ ഭാവനയുടെ ചെറുത്തുനിൽപ്പ് ഒരുപക്ഷെ ആൽബർട്ട് മഗൂരിൻ്റെ ഏറെ പ്രശസ്തമായ എ ഹിസ്റ്ററി ഓഫ് റീഡിംഗ് എന്ന പുസ്തകത്തിൻ്റെ അതേ ഘടനയിൽ ഒരു നോവൽ എഴുതാനാണ് ആദ്യം അജയ് പി മാങ്ങാട് ശ്രമിച്ചത് പക്ഷേ കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ പല തലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ഹിസ്റ്ററി ഓഫ് റീഡിങ്ങിൻ്റെ എല്ലാ ഘടനകളെയും പൊളിച്ചുകൊണ്ട് ഈ നോവൽ മറ്റൊരു വഴിയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും ഈ നോവൽ ആരംഭിക്കുമ്പോൾ സൂസന്നയ്ക്കുള്ള അന്ത്യാഞ്ജലിയായി സൂസന്നയുടെ കൂട്ടുകാരെല്ലാം ഒരിടത്ത് കൂടുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റോബർട്ട് ബല റോബർട്ടോ ബലാനോ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായ ഉഫ്രൈൻ ഉർത്തയ്ക്ക് വേണ്ടി എഴുതിയൊരു കവിതയിലൂടെയാണ് ഈ നോവൽ ആരംഭിക്കുന്നത് സൂസന്നയുടെ വീട് ശാസ്ത്രവും സാഹിത്യവും കലയും തത്വചിന്തയും സംഗീതവും ചർച്ച ചെയ്യാൻ കൂട്ടുകാർക്കുള്ളൊരിടമായിരുന്നു അവരെയെല്ലാം സൂസന്ന നിറഞ്ഞ കൈയോടെ നിറഞ്ഞ സ്നേഹത്തോടെ സ്വീകരിച്ചു ഉപാധികളില്ലാത്ത സ്നേഹമാണ് സൂസന്നയ്ക്ക് എന്നും എല്ലാവരോടും ഉണ്ടായിരുന്നത് ഒരുപക്ഷെ പുസ്തകത്തിൻ്റെ അവസാനം ഇത് അനാറ്റമി ഓഫ് മെലാങ്കളി വിഷാദത്തിൻ്റെ ശരീരഘടന എന്ന റോ റോബർട്ടോ ബട്ടൻ്റെ നോവലിന് നീലകണ്ഠ പരമാരെഴുതിയ എഴുതിയ സ്വതന്ത്ര തർജ്ജമ അദ്ദേഹം അലി കണ്ടെത്തുന്നുണ്ട് പക്ഷെ അതിനുമപ്പുറം അലി കണ്ടെത്തിയത് ആ നോവലിൻ്റെ കയ്യെഴുത്ത് പ്രതി മാത്രമല്ല ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ അറിയുന്ന ഒരുപാട് മനുഷ്യരുടെ കൂട്ടമാണ് അതിനുമപ്പുറം പ്രതിജന ഭിന്നമായ മനുഷ്യൻ്റെ ജീവിതാവസ്ഥയാണ് സ്നേഹത്തിനുള്ളിൽ തന്നെ സ്നേഹത്തിൻ്റെ മറുപുറമുണ്ടെന്ന ഉൾക്കാഴ്ചയാണ് ഒരുപക്ഷെ ഏതൊരു കൃതിയും തരുന്നത് ഒരനുഭവത്തിൻ്റെ മറുപുറവും അതിൽ തന്നെ സന്നിഹിതമാണെന്ന ഉൾക്കാഴ്ച തന്നെയാണ് നമസ്കാരം